Hi, I am Anju Mathi and I am the trainer of the Max Academy, neighboring branch. Today, I am here to give you a brief idea about the evening classes provided by the Max Academy for the students who find difficulty in attending the regular classes from 10 a.m. to 5 p.m. The evening classes starts from 4 p.m. to 6 p.m. and it is benefited by both working professionals as well as the students. Let's move to our evening batch. also like to share a few remarks by our evening batch students about the classes. And here we go. എൻ്റെ പേര് അശ്വിൻ ഞാൻ ഇവിടെ ഐ എൽസ് കോച്ചിങ്ങിന് വന്നായിരുന്നു വൺ മന്ത് കോഴ്സാണ് എടുത്തത് അപ്പം ഫസ്റ്റ് ഇനിഷ്യലി ജോയിൻ ചെയ്തപ്പോഴത്തേക്ക് ഇവിടെ ഞങ്ങൾക്ക് കോളേജ് വർക്കിംഗ് ഒന്നും അങ്ങനെ ഓപ്പണിംഗ് ഒന്നും ആയിട്ടില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കോളേജ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഈവൻച്വലി ഞങ്ങൾ ഈവനിങ് ബാച്ചിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് ആദ്യമേയൊക്കെ മോർണിംഗ് ടു ഈവനിങ് ബാച്ച് ആ രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പിന്നെ കോളേജ് വർക്കിംഗ് എല്ലാം വന്നപ്പോഴത്തേക്ക് ഈവനിങ് ബാച്ചിലോട്ട് കയറി ഈവനിങ് ബാച്ചിൽ ടീച്ചേഴ്സ് ആയാലും ഇവിടുത്തെ ഫാക്കൽറ്റി ആയാലും ബാക്കി സ്റ്റാഫ് മെമ്പേഴ്സ് ആയാലും നല്ല ഫ്രണ്ട്ലി ആയിട്ടും കോർഡിനേറ്റ് ആയിട്ടും എല്ലാം കാര്യങ്ങളെല്ലാം സപ്പോർട്ടീവാണ് മോർണിംഗ് ബാച്ചിൽ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഈവനിങ് ബാച്ചിൽ അവരെല്ലാവരും ഹെൽപ്ഫുള്ളായിട്ട് അതായത് നമ്മുടെ ബാക്കി കാര്യങ്ങളായാലും അതായത് സ്പീക്കിംഗ് ആയാലും ലിസണിങ് ആയാലും റീഡിങ് ആയാലും എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഈവനിങ് ബാച്ച് ആയതുകൊണ്ട് റൈറ്റിംഗ് ടാസ്ക് ഒക്കെ നമുക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്തിട്ട് വരുമ്പോഴായാലും അവർ നമ്മുടെ കൂടെ ഇരുന്ന് നമുക്ക് ചെക്ക് ചെയ്ത് അതിൻ്റെ എന്താണ് ഫോൾട്ടും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും അങ്ങനെ വലിയ നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളായിട്ടാണ് ഈവനിങ് ക്ലാസ് പോയിക്കൊണ്ടിരിക്കുന്നത് താങ്ക് യു അൻസൽ ഞാൻ അശ്വിൻ്റെ ബാച്ച്മേറ്റ് തന്നെയാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് ഐ എൽസിൽ വേണ്ടിയിട്ട് ബി മാക്സിൽ മേവറം ബ്രാഞ്ചിൽ വൺ മന്ത് കോഴ്സിൽ ജോയിൻ ചെയ്തത് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് കോളേജ് സ്റ്റാർട്ട് ചെയ്ത മൂലമായിട്ട് മോർണിംഗ് ബാച്ചിൽ ഞങ്ങൾ വന്നുകൊണ്ടിരുന്നതായിരുന്നു പക്ഷെ ഇപ്പോ കേറാൻ പറ്റുന്നില്ല കാരണം കോളേജ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പോൾ ഈവനിങ് ബാച്ചിൽ ഇപ്പോൾ ജോയിൻ ചെയ്തു ഇപ്പോൾ ഞങ്ങൾ എങ്ങനെയാണോ മോർണിംഗ് ബാച്ചിൽ അല്ലെങ്കിൽ ഫുൾ ഡേ ഉണ്ടായിരുന്നത് പോലെ അതേ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇപ്പോഴും കിട്ടുന്നത് ടീച്ചേഴ്സ് എങ്ങനെ പോയാലും നമുക്ക് ഒരാളെങ്കിലും കൂടി ഇരുന്ന് നമ്മുടെ എല്ലാ മൊഡ്യൂൾസും സ്പീക്കിംഗ് റൈറ്റിംഗ് റീഡിംഗ് ലിസണിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്യും റൈറ്റിംഗ് നമുക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അത് വീട്ടിൽ പോലും ചെയ്തിട്ട് കമ്മിങ് ഡേയിൽ നമുക്കത് കളക്ട് ചെയ്ത് തരാറുണ്ട് പിന്നെ മോക്ക് ടെസ്റ്റസ് എല്ലാം ടെസ്റ്റ് എല്ലാം കറക്റ്റായിട്ട് നടക്കുന്നുണ്ട് സോ ടോട്ടലി ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ് ഞങ്ങളുടെ എക്സാംസ് നിയർ ചെയ്യാണ് മാർച്ച് ട്വൽത്ത് ആണ് സോ ഇപ്പോഴും നല്ല കെയറോടെ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് so very happy thank you please join our distinguished programme to accomplish your dream thank you